അപ്പോൾ ഒരു ടീസ്പൂൺ ഇതുപോലൊരു കടലാസിൽ നമ്മൾ പൊതിഞ്ഞ് ഹൈ ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my channel നോക്കിയേ നമ്മുടെ താമര നിൽക്കുന്നുണ്ടോ ഇത് സിയാം റൂബിയാണ് അതുപോലെ തന്നെ അത് യെല്ലോ പിയോണി ആയിരുന്നു യെല്ലോ പിയോണിയിൽ ഒരു മൂന്നാല് പൂ വന്നു അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ട് അതിപ്പോൾ കൊഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇത് സിയാം റൂബി ഇപ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരെണ്ണം വിരിഞ്ഞു ഇതിപ്പോൾ മൂന്ന് മുട്ടുകളെ വിരിയാനായിട്ട് റെഡിയായി നിൽക്കുന്നു അപ്പോൾ താമരയുടെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും ഒത്തിരി സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് വിത്തിട്ട് കളിപ്പിക്കുന്നത് അതുപോലെ തന്നെ ട്യൂബർ ഇട്ട് കളിപ്പിക്കുന്നത് അതുപോലുള്ള ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ് ഞാൻ ഇത് ഇവിടെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ കൃഷിയും നമ്മുടെ ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇത് ഇത് രണ്ടും ഞാൻ ട്യൂബർ വെച്ച് കിളിപ്പിച്ചതാണ് അതുപോലെ തന്നെ അപ്പുറത്തൊരെണ്ണം കുരുവിട്ട് കിളിപ്പിച്ചതുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ കുരുവിട്ട് കിളിപ്പിച്ച് ഇപ്പോൾ ഏകദേശം ഒന്നര വർഷമായിട്ട് ഇതുവരെ അതിന് പൂ വന്നിട്ടില്ല ആ സമയം ട്യൂബർ ഇട്ട് കിളിപ്പിച്ചത് നല്ല ഭംഗിയായിട്ട് അത് പൂ വന്ന് നമുക്ക് നല്ല നന്നായിട്ട് പൂ എല്ലാ സമയത്തും ഇത് പൂ തരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ തന്നെ ഇത് താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ സുലൂസ് ഡയറീസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്കത് വാങ്ങിക്കാം അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ട്യൂബർ വെച്ച് കിളിപ്പിച്ചു അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്യുന്ന വളങ്ങളെന്ന് പറയുന്നത് ആദ്യമായിട്ട് ട്യൂബർ വെക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത മിശ്രിതത്തിലാണ് ഇത് വെക്കുന്നത് മണൽ എല്ലുപൊടി ചാണകപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത മിശ്രിതത്തിലാണ് നമ്മൾ ഈ ട്യൂബർ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ചെടികൾ കിളുത്ത് വരികയും നല്ല സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് പൂ വരും എന്നുള്ളത് അപ്പോൾ അങ്ങനെ പൂ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റാൻഡിങ് ലീഫ് വന്നു നല്ല രീതിയിൽ പൂ വരികയും ചെയ്തു അപ്പോൾ ഇനി ഇനിയും നമ്മൾ വളം ചെയ്യേണ്ടതായിട്ടുണ്ട് വളം ചെയ്യാതിരിക്കരുത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ ജൈവ രീതിയാണ് കൂടുതലും ആശ്രയിക്കുന്നത് എന്നാലും ചിലപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം രാസവളം ചെയ്താണെങ്കിൽ നമുക്കിത് നന്നായിട്ട് കിളിപ്പിക്കാം അപ്പം ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എല്ലുപൊടി ഇട്ട് കൊടുക്കലാണ് അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതാണ് എല്ലുപൊടി അപ്പോൾ ഇത് ഏകദേശം നാൽപ്പത് രൂപയോളമാണ് ഒരു കിലോയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് ഇത് കടകളിൽ അതായത് നമ്മുടെ നഴ്സറികളിലും വളം വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ചെറിയൊരു ഇതുപോലെ ഒരു ചെറിയ തുണിയിൽ ഒരു രണ്ട് ടീസ്പൂൺ ഈ ഒരു തുണിയിലേക്ക് നമുക്ക് അപ്പോൾ ഈ തുണിയിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ എല്ലുപൊടി ഇത് ഒരു കിഴി പോലെ കെട്ടി നമുക്ക് ഇത് നമുക്ക് ഇതിനകത്ത് കുഴിച്ചിടാം അപ്പോൾ ഇത് കിഴി കെട്ടി വയ്ക്കുക അല്ലെങ്കിൽ ഞാനൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റബ്ബർ ബാൻഡ് വെച്ച് നമുക്ക് ഇതുപോലെ ഒരു കിഴിയാക്കുക ഇത് ഇതുപോലെ ഒരു കിഴിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കിഴി നമ്മൾ അപ്പോൾ ഈ കിഴി നമ്മൾ ഈ പോട്ടിലേക്ക് കുഴിച്ചിടണം അപ്പോൾ ഇത് കുഴിച്ചിടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ചെടികളുടെ വേര് ഇല്ലാത്ത സ്ഥലം ആയിരിക്കണം ഇത് കുഴിച്ചിടാൻ അല്ലെങ്കിൽ നമ്മളുടെ വേരിൻ്റെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചെടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേരൊന്നും ഇല്ല എന്നുള്ളത് നോക്കി വേണം അത് ചെയ്യാൻ അതുപോലെ തന്നെ ഇതിനകത്തുള്ള വേണ്ടാത്ത ഉണങ്ങാൻ നിൽക്കുന്നതും ഉണങ്ങിയതുമായിട്ടുള്ള ഇലകൾ നമുക്ക് പറിച്ചു കളയാം അതിന് കുഴപ്പമില്ല ഇതിനകത്ത് വേണ്ടാത്ത സാധനങ്ങളൊന്നും വീഴാത്ത രീതിയിൽ ഇത് നമ്മുടെ ഈ പോട്ട് എപ്പോഴും വൃത്തിയായിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഇതിപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിതൊന്നും കളയാഞ്ഞത് നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചു അപ്പോൾ കൂടുതൽ വെള്ളത്തിൽ സൂര്യപ്രകാശം കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ വേണ്ടാത്ത ഇലകളെല്ലാം നമ്മൾ പറിച്ച് കളയണം അതുപോലെ തന്നെ ആൾക്കാർ ചോദിക്കുന്ന വേറൊരു കാര്യമാണ് ഇതിൻ്റെ പച്ച കളറ് നല്ല പച്ച കളറാണ് വെള്ളം പച്ച കളറിൽ നിൽക്കുന്നു അപ്പോൾ അത് മാറാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് പച്ച കളറിൽ ഇരിക്കുന്നു അല്ലെ പായൽ പിടിക്കുന്നു എന്നൊക്കെ പലരും ചോറി ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചെറിയ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയൊരു തുണിയിൽ നമ്മൾ കുറച്ച് കുമ്മായം ഒരു ടീസ്പൂൺ കുമ്മായം ഇതിനകത്ത് ഒന്ന് കിഴി കെട്ടിയിടുന്നത് നല്ലതാണ് അതും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ വേരിലൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പച്ച കളറൊക്കെ മാറി നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഈ താമര താമരയിലെ വെള്ളം റെഡിയായി കറക്റ്റായിട്ട് നിന്നോളും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ വേണ്ടാത്ത ഇലകളും കാര്യങ്ങളെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞ് ഈ പോട്ട് ഒന്ന് വൃത്തിയാക്കി ഇടാനായിട്ട് എല്ലാ എപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കൊതുക് വരാതിരിക്കാനായിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതിനകത്ത് ഗപ്പിയെ വളർത്തുന്നതാണ് ഞാൻ ചെയ്യുന്നത് ഗപ്പി ഇട്ട് കൊടുക്കണം അപ്പോൾ ഗപ്പി ഇടുമ്പോൾ നമ്മൾ രാസവളമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഗപ്പിക്ക് പ്രശ്നം ഉണ്ടാകാനിടയുണ്ട് ഇടയുണ്ട് അപ്പോൾ ഗപ്പിയായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തു നിന്നുള്ള മറ്റ് പ്രശ്നങ്ങൾ അതായത് കൊതുകിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വെള്ളത്തിലുള്ള ആ പച്ചപ്പായൽ മാറുന്നതും അതുപോലെ തന്നെ വളം ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഈ പോട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചു ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇത് യെല്ലോ പിയോണി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി പൂവാണ് ഇതിന് ഉണ്ടായിരുന്നത് അതിനിപ്പോൾ അടുത്ത പൂവ് ഇപ്പോൾ ഉടനെ വരും നമുക്ക് വളം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ വളങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കണം അല്ലാതെ ഒരു പ്രാവശ്യം ചെയ്തോന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കരുത് എല്ലുപൊടിയാണെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യണം അതുപോലെ തന്നെ രാസവളമാണെങ്കിലും നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ കുരുവിട്ട് കളിപ്പിച്ച താമരയാണ് കേട്ടോ ഇത് കുരുവിട്ട് കളിപ്പിച്ച അന്ന് മുതൽ ഇത് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ ഇതുവരെ ഇത് പൂ വന്നിട്ടില്ല പലരും പൂ ഇതുപോലെ കുരുവിട്ട് കളിപ്പിച്ചത് പൂക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ പൂ വന്നിട്ടില്ല നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ട്യൂബർ ഇട്ട് കളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളുടെ ഒരു ആഗ്രഹമാണല്ലോ ഇതൊക്കെ ഒന്ന് പൂത്ത് കാണുക എന്നുള്ളത് അപ്പോൾ ഇത് എത്ര നാളായാലും ഇത് പൂക്കാത്തൊരവസ്ഥ വരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോണം അതുപോലെ തന്നെ നമ്മൾ രാസവളമാണ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്ന രാസവളം നമ്മുടെ വളം വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നമുക്കൊരു ഒരു ടീസ്പൂൺ ഇതുപോലെ ഒരു കടലാസ് എടുക്കുക അതിനുശേഷം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 അത് ഞാൻ താങ്ങി നിർത്തിയിരിക്കുകയായിരുന്നു യോ പോലെ എടാ എനിക്കടാ പോവാ